വെൽക്കം ടു ആണ് video father sketches guys okay അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരുന്ന മൂന്ന് യൂട്യൂബ് അപ്ഡേഷൻസ് ഒക്കെ ആണ് ഓക്കെ അതായത് വരാൻ പോകുന്ന അപ്കമിങ് യൂട്യൂബ് അപ്ഡേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ മൂന്ന് യൂട്യൂബ് അപ്ഡേഷൻ വന്നാൽ നമ്മളൊരു ചാനൽ ഒരു പ്രൊഫഷണൽ ലുക്കിലേക്കാണ് പോകുന്നത് ഗാസ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് യൂട്യൂബ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ആ മൂന്ന് യൂട്യൂബ് അപ്ഡേഷൻ കൊണ്ടാണ് നമ്മുടെ ചാനൽ പ്രൊഫൈൽ പ്രൊഫഷണൽ ആകാൻ പോകുന്നത് ആ മൂന്ന് യൂട്യൂബ് അപ്ഡേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ഫുൾ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് അപ്ഡേഷൻ ഫസ്റ്റ് അപ്ഡേഷൻ എന്താ വെച്ചാൽ നമ്മൾ പ്രൊഫൈൽ ചാനൽ ലേ ഔട്ടാണ് ആക്കിയത് അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു ലേ ഔട്ട് ഉണ്ടാവും ഫ്രണ്ടിലത്തെ ലേ ഔട്ട് മാ ടോട്ടലി മാറാൻ പോവാണ് ടോട്ടലി മാറാൻ അധികമൊന്നുമില്ല പക്ഷേ സബ്സ്ക്രൈബേഴ്സ് പിന്നെ എക്സ്ട്രാ ഒരു ബയോ ഉണ്ട് നമുക്കൊരു ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു എഡിറ്റിംഗ് ബയോ ഉണ്ട് ഓക്കെ ആ ബയോ നമുക്കൊരു ആഡ് ചെയ്യാൻ പോവാണ് പുതിയ അപ്ഡേഷനിലേക്ക് അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് അതാണ് ഫസ്റ്റ് അപ്ഡേറ്റ് ആ അത് വന്ന ഒരു സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടാൻ നല്ലപോലെ സാധ്യത കൂടുതലുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തെ അപ്ഡേഷൻ രണ്ടാമത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ചാനൽ ബാനറാണ് ചേഞ്ച് ചെയ്യുന്നത് പറ്റിയാണ് ഓക്കെ ഇപ്പോഴത്തെ നിലവിൽ വേർഷനിൽ യൂട്യൂബിൻ്റെ വേർഷനിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ മാത്രമേ യൂട്യൂബിൻ്റെ ചാനൽ ബാനർ മാറ്റാൻ പറ്റുള്ളൂ മൊബൈൽ മാറ്റാൻ പറ്റുന്നില്ല പിന്നെ വരാൻ പോകുന്ന ഞാൻ പറയാൻ പോകുന്ന ഈ അപ്ഡേഷനിൽ നമുക്ക് യൂട്യൂബിൻ്റെ ചാനൽ ബാനർ നമുക്ക് ഫോണിലൂടെ മാറ്റാൻ പറ്റുന്നതാണ് ഓക്കെ ഫോണിലൂടെ മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ചേഞ്ചസ് വരുന്നില്ല ഫോണിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ അതായത് പുതിയ അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ നമ്മൾ അബൌട്ട് ടാബ് അബൌട്ട് ആപ്പിൻ്റെ ലേ ഔട്ട് അങ്ങ് മാറ്റാൻ പോവാണ് ഓക്കെ ലേ ഔട്ട് ടോട്ടലി മാറ്റാൻ പോവാണ് അപ്പം എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ആണെങ്കിൽ അപ്പോൾ ടാബിൽ അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് അടിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ ചാനൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അടിയിലെ വ്യൂസാണ് കാണാറുള്ളത് ഓക്കെ അപ്പോൾ ഇനി വരാൻ പോകുന്ന അപ്പോൾ ടാബിൻ്റെ ലേ സെക്ഷനിലെ ലേ ഔട്ട് അങ്ങ് ഫുൾ ചേഞ്ച് ആക്കാൻ പോവാണ് ഫുൾ ചേഞ്ച് ആക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡിസ്ക്രിപ്ഷൻ വരും ഓക്കെ നമ്മുടെ സാധാരണ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ അത് അബൌട്ടിൽ ഡിസ്ക്രിപ്ഷൻ വരും അബൌട്ട് ഡിസ്ക്രിപ്ഷൻ വന്നിട്ട് അടിയിൽ സംബന്ധം നമ്മുടെ കസ്റ്റം യു ആർ അതായത് നമ്മുടെ ചാനലിലെ കസ്റ്റം യു ആറിൽ വരും പിന്നെ അതിനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയസ് നമ്മുടെ ഐക്കൺസ് കാണിക്കും അതായത് നമുക്ക് ഏതൊക്കെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഓർക്കിട്ട് ഉള്ളതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അത് നമ്മുടെ ചാനൽ ബാനറിൽ പോയാൽ അറിയാൻ പറ്റും അപ്പോൾ അല്ലാതാണെങ്കിലും അടി കാണാൻ പറ്റും ഇപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ വരാൻ പോകുന്നതിൽ നമുക്ക് നേരെ ഐക്കൺസ് അതിൻ്റെ ഐക്കൺസ് കാണിക്കും ഓക്കെ ഏതൊക്കെയാണ് ഫേസ്ബുക്ക് ആണ് ഫേസ്ബുക്ക് ഐക്കൺസ് കാണിക്കുള്ളൂ അതിൻ്റെ അടിയിൽ വ്യൂസ് സാധാരണ വ്യൂസ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ചേഞ്ചസാണ് വന്നിരിക്കുന്നത് മൂന്ന് ചേഞ്ചസും കൂടി വന്ന് വരുവാണെങ്കിൽ പ്രൊഫഷണൽ ടച്ചാണ് വരാൻ പോകുന്നത് നമ്മുടെ ചാനലൊക്കെ പ്രൊഫഷണൽ ലുക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വീഡിയോ ഒരു ഉപകാരമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഏതൊരു നല്ല വീഡിയോ കാണാം സീസൺ ബൈ